പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മഴവീടിനെ കുറിച്ചാണ് തിരുവനന്തപുരത്തെ കമലേശ്വരത്ത് ഹാർബർ എഞ്ചിനീയറിംഗ് ബാക്കിലാണ് ഈ മലവീട് ഉള്ളത് ഈ കോട്ടേഴ്സിൽ വന്നപ്പോഴേ ഇവിടെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഒരു മരവീടൊക്കെ പണിയാൻ പറ്റുമായിരിക്കും എന്ന് പിന്നെ കുറെ സ്ഥലത്തൊക്കെ പോകുമ്പോഴൊക്കെ അവിടെയൊക്കെ കാണാറുണ്ടായിരുന്നു മരവീട് അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ നമ്മുടെ വീട്ടിന്റെ അടുത്ത് ഒരു മരവീട് വേണമെന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഈ മരവീടിന് പണി കഴിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് പണി കഴിപ്പിച്ചത് അപ്പോൾ ഒരു വെക്കേഷൻ സമയമായിരുന്നു അങ്ങനെ ഒരു മാസം കൊണ്ടാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കിയെടുത്തത് തടിയും മരങ്ങളും ഓലയും ഒക്കെ ഇവിടെ തന്നെ ഉള്ളതായിരുന്നു പ്രധാനപ്പെട്ട പണിയൊക്കെ ഞാനും അച്ഛനും പിന്നെ ആയിട്ടാണ് ചെയ്തത് പിന്നെ ഓലമിടയാന്നൊക്കെ അമ്മയും പിന്നീട് ഇവിടെ അടുത്ത് താമസിക്കുന്ന ശിവാന്തിയും പിന്നെ 亲爱的，还见。 വെക്കാനായിട്ട് രണ്ട് ബെഞ്ചുകളും പിന്നീട് കുറച്ച് അലമാരികളും പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ജനാലകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ലൈറ്റും ഫാനും ഉണ്ട് പുസ്തകം വായിക്കാനായിട്ട് ഇവിടെ കുറച്ച് ബുക്കുകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നീട് മുകളിലോട്ടുള്ള നിലയിലേക്കുള്ള എന്താ പടികളാണ് ഇത് നമുക്ക് മുകളിലോട്ട് കയറാം Thank you. അപ്പൊ ഇതാണ് നമ്മുടെ മരം ഈ ഈ അകവശമൊക്കെ പുറമേ നിന്ന് ഒരാൾ കൊണ്ടു പിന്നെ അകത്ത് കാർഡ്ബോർഡ് വെച്ചിട്ടും പിന്നെ മനോഹരമാക്കാനായിട്ട് കുറച്ച് കളർ പേപ്പറാക്കി ഒട്ടിച്ചുമാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ബോറടിക്കുമ്പോഴൊക്കെ ഇവിടെ വരാവും കളിക്കാറും ഒക്കെ ഉണ്ട് പിന്നെ കൂട്ടുകാരായിട്ടൊക്കെ ഇവിടെ കളിക്കാനൊക്കെ ഉണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എനിക്ക് മലയാളം ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു